എന്നെ എൻ എ ഗെയിമർ ഒഫീഷ്യൽ അതായത് ഇന്നത്തെ വീഡിയോ അതായത് M N A R P M M N R പിന്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എം എൻ ആർ പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഐ കാർഡ് കൊടുക്കാം നമ്മൾ ഇൻട്രോ ഇട്ടത് എം എൻ ആർ പിന്റെ അപ്പൊ നിങ്ങൾ ഐ കാർഡിക്ക് പോണ്ട ആ ഇൻട്രോ ഇട്ടിട്ട് അപ്പൊ ഇതാണ് നമ്മളെ എം എൻ ആർ പി അപ്പൊ ഇന്ന് എന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ആണ് കഴിച്ച് മോൻ അപ്പൊ എന്റെ വീടൊക്കെ കാണിച്ചറും അതിന് മുന്നേ ഞാൻ ഇവന് കൂടി ഒരു റോളർ കോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് നമ്മളെ സിറ്റി മൊത്തം കാണാം ഞാൻ കാണിച്ചു ഞാനും വരും ആ അപ്പൊ ഇവിടെ സിറ്റിയിൽ കുറെ ഇതുണ്ട് അപ്പൊ നമ്മള് ഇതാട്ടോ സ്റ്റാർട്ടിങ് ഇവിടെ എഴുതി ഇവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ കണ്ടോ സ്റ്റാർട്ടിങ് എന്നീ പോലെ starting from here enjoy okay അപ്പൊ ഞാൻ അതിന് ഓക്കെ അതിൻ്റെ ഉള്ളിൽ മൊത്തം മൈൻഡ് കാർട്ടാണ് എന്നിട്ട് അവിടെ തന്നെ കൊണ്ടുവരണം ഇതാണ് നമ്മളെ സിറ്റി കണ്ടോ ഈ നിൽക്കുന്നതാണ് എൻ്റെ വീട് ഇപ്പൊ ആ പ്ലസ്സൊക്കെ നിൽക്കുന്നതാണ് എൻ്റെ വീട് ഇതാണ് ഇവന്റെ വീട് ഇവന്റെ വീട് മൊത്തമായിട്ട് കാണാൻ പറ്റും അതാണ് രണ്ട് ഡിസ്റ്റൻസ് കുറവായോണ്ട് രണ്ട് താഴത്തേക്ക് oh, oh, <laughs> എടാ അത് പോകുന്നില്ലല്ലോടാ നീ എന്ത് പണിയാടാ അവിടെ കാണിച്ചേ ഓ ഗൈസ് പണി പാളി എടാ പൊട്ടിക്കും ചേട്ടൻ ഞാൻ തന്നെ തള്ളി വിട്ടേക്ക ആ ഞാൻ ഓരോ പണി ഒപ്പിച്ചോളൂ ഞാനല്ല അത് രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോ അങ്ങനെയാ ഓ ശരി ഞാൻ പൊട്ടിക്കട്ടെ പൊട്ടിച്ചിട്ടുണ്ട് ആ നമുക്ക് ഇനി ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം നിക്കടാ ഇവിടുന്ന് ഏതൊരു മൈൻകാർഡ് അതിലൂടെ വരുന്നുണ്ട് ആ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മോനെ നേരെ താഴ്ത്തി ഇവിടെ എൻ്റെ ആണ് മൈൻകാട്ട് തിരിച്ചു കൊണ്ടുപോയി അവിടെ വെക്കണം ഗൈസ് ആ ഗൈസ് മൈൻകാട്ട് നമ്മളെ അവിടെ കൊണ്ടുവെക്കണം അപ്പൊ ഇപ്പൊ കറന്റ് നമ്മൾ രണ്ടുപേരേ ഉള്ളൂ അപ്പൊ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരും കൂടെ നമ്മൾ ഒരാളും കൂടെ ഉണ്ട് ഇച്ചിരി ദിവസം കഴിഞ്ഞ് യാ അപ്പോ നമ്മൾ ആ മൈൻകാർഡ് അവിടെ കൊണ്ടുവെക്കണം അയ്യോ Ahora me quedo ഞാൻ no ഗൈസ് അപ്പൊ ഞാൻ ഞാൻ ഹോട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഹോട്ടൽ കറന്റ് ഞാനും നീയും ഞാൻ അവന്റെ എവിടെ നീ ഇവിടെ നിന്റെ വാക്കില് നിങ്ങൾ നമ്മളെ സ്കിൻ കണ്ടിട്ടില്ലല്ലോ അതെ I also wish. ഇങ്ങോട്ട് കഫേ രക്ഷപ്പെടുന്ന അപ്പൊ നമുക്ക് നമ്മളെ കഫേ കാണാം എടാ ഞാൻ നിനക്ക് തരാം ഫുഡ് ഞാനാണ് ഇവിടുത്തെ ആള് ദാരിദ്ര്യം പിടിച്ചു വീടാണ് നീ ഇവിടെ ഇരുന്നോ ഞാൻ മേലെ ഉണ്ട് കാര്യമുണ്ട് ഇവിടെ ഒരു ഞാൻ ഇതൊക്കെ ഉണ്ട് hotel of M N R P government ഇവിടെ എഴുതിയിട്ടുണ്ട് തന്നെയാണ് കേസ് നമ്മൾ രണ്ടുപേരും തന്നെ കോമന്റ് വരാൻ ഇത് ഇവിടുത്തെ ചെറിയൊരു മെനു ആണ് മേലെ ഉണ്ട് കേസ് മെനു മേലെ മേലെ കാണിക്കും അയ്യോ ഏതൊക്കെയോ കേസ് നമ്മളെ ഫാം ഉണ്ടല്ലോ കേസ് നമുക്ക് രണ്ട് കുതിര ഉണ്ട് അതായത് ഒരു പശു ഉണ്ട് ഒരു പട്ടിയുണ്ട് എനിക്ക് പശുവിന് നമ്മള് പേരിടില്ല ഇതാണ് മെയിൻ മെനു കണ്ടോ എല്ലാം ഉണ്ട് ഇവിടെ ഇതെന്താടാ പുല്ലൊക്കെ ഡെക്കറേഷൻ ഇവിടുന്ന് എടാ ചാടി ചാടി നമ്മള് ഷോർട്ട് കട്ട് വഴി എന്റെ ഫാം കണ്ട് കഴിച്ചു ഓക്കെ ഇതാണ് നമ്മളെ പശു നമ്മൾ പേരിട്ടിട്ടുള്ള പേരിടാൻ പോകുന്ന ചിങ്ങണി പശു കഴിച്ചു എങ്ങനെ പക്ഷേ ഇത് നമ്മളെ കുതിര ബുൾബൂസ് ഇവൻ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ കുതിര ബെറിൽ ഈ മോനെ ബെറിൽ ഇവിടെ പട്ടി ഉണ്ടായിരുന്നല്ല ഗൈസ് ഇത് നമ്മളെ പട്ടി റോക്കി എന്റെ മോനെ എന്താടാ വീട് പെണ്ണിക്കൂട്ടം ഒന്ന് കാണിച്ചെടുക്കും ആ അപ്പൊ ഇന്ന് നമ്മൾ ഹൗസ് വാമിങ് ആണ് അപ്പൊ നമ്മൾ രണ്ടുപേരും ഉള്ളു നമ്മളാണ് അത്ര വലുതാതെ സെലിബ്രേറ്റ് ചെയ്യാത്തത് ഓക്കെ അപ്പൊ നമ്മളെ വീട് കാണിച്ചാൽ ഇവന്റെ വീട് മോഡേൺ ഹൗസ് ആണ് അപ്പൊ എന്റെ വീട് ഞാൻ ഒരു കേരള സ്റ്റൈൽ ഹൗസ് ഉണ്ടാക്കിയതാണ് ആരുടെ വീടാണ് പൊളി ആരുടെ വീട് പൊളിയാണ് ഇതാണ് എന്റെ മോനെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടം വീടെന്ന് കമന്റ് ഞാനും വരും ഞാനും കണ്ടേ ഞാനും ആദ്യമായിട്ട് പ്ലീസ് ഹൗസ് വാമിംഗ് എനിക്ക് ചായ ഒന്നും ഇല്ല ചായ ബിസ്ക്കറ്റ് ചായയും ബിസ്ക്കറ്റ് ഒന്നും ഇല്ലടാ ഇതാണ് നമ്മളെ ടി വി ഹാള് കണ്ടോ ഈ ടി വി ഹാൾ ഇന്റീരിയലൊക്കെ ഇവൻ കേട്ടോ ചെയ്ത ചിലത് മാത്രം ഇന്റീരിയൽ ഇവൻ ഇവിടെ നമ്മളെ ചെറിയൊരു ഇന്റീരിയൽ ഉണ്ട് ഇവിടെ നമ്മളെ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഹാള് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് ഓക്കെ നിനക്ക് ഇപ്പൊ തരാടാ അത് കാണിച്ചു നോക്കട്ടെ ഇവിടെ കിച്ചൺ ഉണ്ട് ഈ ഫുഡ് ചോർന്ന് നമുക്ക് ഫുഡ് കിട്ടും അപ്പൊ നമുക്ക് തൽക്കാലം അവനൊരു ഫുഡ് കിട്ടും വെള്ളമില്ല ദാരിദ്ര്യം ദാരിദ്ര്യം നമ്മളെ റോ റാബിറ്റ് ഉണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ റാബിറ്റ് മതി എനിക്ക് പറ്റും എനിക്ക് ഗ്യാസ് വന്നിട്ടില്ല വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഇവിടെ ലീവ് റൂമിൽ ഇരിക്കുന്നുണ്ടോ ഞാൻ ഗസ്റ്റ് ആണ് കഴിച്ചത് ഇന്നത്തെ ഇവിടുത്തെ അവിടെ വരും എന്റെ ഗസ്റ്റ് അവിടെ ഞാൻ ഗെയിമിംഗ് റൂമിൽ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുക ടി വി കണ്ടു ഇരിക്കുക എനിക്ക് നല്ല വൈറസ് നല്ല ഓ നല്ല ടേസ്റ്റ് അല്ലേ കൂടുന്നില്ല പക്ഷെ എന്ത് കൂടിയില്ല എന്താ കിച്ചൺ എല്ലാം കാണിച്ചെടുത്ത് കിച്ചൺ കാണിച്ചെടുത്ത് ഇവിടെ കുറച്ച് ഷെൽഫ് ഉണ്ട് ഇവിടെ നമ്മളെ എന്താണ് സ്റ്റവ് ഫറൻസ് അങ്ങനെ ആ അതന്നെ എനിക്ക് അതിനെ കുറിച്ച് അത്ര അറിയില്ല ഇവിടെ നമ്മളെ ഫ്രിഡ്ജ് ഉണ്ട് തുറന്ന സാധനം വരും ഇവിടെ ഷെൽഫ് ഇവിടെ ചെറിയൊരു ടേബിൾ അതൊക്കെ ഇവന്റെ പണി കേട്ടോ എന്റെ പണി ഇവിടെ ആര് ചെറിയൊരു ടേബിള് അപ്പൊ ഇതിന് മോള് കാണിച്ചാൽ മോളാണ് എന്റെ റൂം ഒരു വൺ ഗെയിമിംഗ് റൂം വരെ നമ്മൾ ആക്കിയിട്ടുണ്ട് നോക്കി ചെറിയൊരു ലാപ്ടോപ്പ് ആണ് ഒരു ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടാ ഇവിടെ നമ്മൾ ആർമർ ഉണ്ട് ധാരാളം വിളിച്ചിട്ടുണ്ട് ആർമർ എടുത്ത് എടുത്ത് ഷോപ്പീസ് ഇത് ഞാൻ ഇതൊക്കെ ഞാൻ ലാപ്ടോപ്പ് ഞാൻ ലാപ്ടോപ്പ് മാത്രം ഞാൻ നീ മേക്കപ്പ് കണ്ണാടി വിൻഡോ എന്നെ കാണാൻ ലുക്ക് ഉണ്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ ഞാനൊരു ബാത്റൂം രാവിലെ വന്ന് പിടിപ്പിച്ചോണ്ടോ ഡയമണ്ട് ആയിട്ട് ഉണ്ടാക്കിയത് വേറെ വഴിയില്ല റിച്ചായി പോയി സോറിച്ചാ ഇവിടെ നമ്മളെ ബാൽക്കണി ഉണ്ട് തുറന്ന ബാൽക്കണി അപ്പൊ ഇവരെ എനിക്ക് ജനിപ്പിക്കാനുള്ള സ്ഥലമാണ് ചെയ്ത് ഇവിടെ നമ്മൾ ഇവന്റെ ഹൗസ് വാമിങ്ങിന് കൊടുത്ത ബുക്ക് ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഹായ് നെക്സ്റ്റ് ഡേ അയ്യോ അത് <laughs> അപ്പൊ ഇതാണ് നമ്മളെ വീടിന്റെ ചാടലേ ഇതാണ് നമ്മളെ വീടിന്റെ ഇത് കേട്ടോ അപ്പൊ ഇതാണ് അവന്റെ വീട് അവന്റെ വീടൊക്കെ നമ്മള് വഴിയെ കാണിച്ചു തരാം ബാൽക്കണി ബാൽക്കണിയാണ് ഇതിന് മോളെ റൂഫ് ഞാൻ കാണിച്ചു തരാം റൂഫിക്ക് മുകളിലൊരു ആണ് ഡോർ വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇവിടെ നമ്മളെ റൂഫ് മൊത്തം ലൈറ്റിലാണ് ഇവിടെ നമുക്ക് നമ്മളെ എം എൻ ആർ പിന്റെ ഇതാണ് നമ്മളെ റോളർ കോസ്റ്ററിന്റെ ഇത് ആ വഴിയൊക്കെ കാണാം ഓക്കെ അവന്റെ വീട് കാണാം അവന്റെ അവൻ നിരീക്ഷിക്കാനുള്ള സ്ഥലമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് അപ്പൊ അവന്റെ ഫാം കണ്ടോ അവന്റെ കുതിര അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ ആരതെ അവന്റെ വീട് ഇവിടെ ഉണ്ട് അവരുടെ മോളുടെ പേര് എന്താ കൊക്കോ ആണെന്ന് തോന്നുന്നു കൊക്കോ നമ്മളുടെ നിങ്ങളൊന്നും എടാ ഇത് അപ്പൊ തന്നെ കൂടുകയാണ് ആ ഗൈസ് നമുക്ക് തിന്നാനുള്ള സമയം ഞാൻ ഇത് കുറേ ഉള്ളത് കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ ഞാനും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് ഫുഡ് വേണ്ടേ അപ്പോൾ നമ്മൾ ഫുഡായിട്ട് നമ്മൾ ആ നീ അവിടെ ഇരുന്നോ ഞാൻ നിനക്ക് ഫുഡ് കൊണ്ടുവന്ന് തരാം ഹോട്ടലിൽ ഏത് ഏത് ഞാൻ എടുക്കും ഞാൻ നോക്കി ഞാൻ അതൊക്കെ സീറ്റ് നോക്കി എടുക്കാം എന്താണെന്ന് പറ നോക്കട്ടെ എന്തൊക്കെയുണ്ട് മെനു ആ മെനു എവിടെ മെനു അവിടെ ഉണ്ട് ബോളുണ്ട് നിനക്ക് എന്തുവാണ് ഈ മൈൻക്രാഫ്റ്റിലുള്ള എല്ലാ സാധനവും ഞാൻ തരാണ് എനിക്കൊരു കേസും എനിക്ക് റോ റാബിറ്റും ഒരു ചിക്കൻ ഫുൾ ചിക്കൻ വേണം അപ്പൊ ഇവിടെ നമ്മളെ ഗാരേജ് ഉണ്ട് നമ്മളെ ചെറിയൊരു കുക്കിങ്ങിൻ്റെത് ഓക്കെ നമുക്ക് എന്താ എനിക്ക് ചിക്കൻ ഫുൾ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ ഒരു റാബിറ്റ് ഫുൾ ചിക്കൻ ആയിട്ട് കിട്ടുമോ ഫുൾ ചേട്ടാ ഫുൾ ചിക്കൻ ആയിട്ട് കിട്ടൂല ചിക്കൻ വേണം നോക്കട്ടെ കിട്ടാ നോക്കട്ടെ ഇത് ഓക്കെ നിങ്ങൾ പിന്നെന്താ ഫുൾ ചിക്കൻ പിന്നെ റാബിറ്റ് റാബിറ്റ് ഒന്നും ഞാൻ മേലെ കണ്ടല്ലേ ഷോക്കേസില് ഓ വളർത്തും കാരണം അതൊരു പൊട്ടൻ ചെയ്താണ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല മതി എടാ റോം ഇത് തരാം കുക്ക് ചെയ്യണ്ട ഇനിയിപ്പോ പോയിട്ടത് ഞാൻ കുക്ക് ചെയ്തിട്ട് വരാം എന്റെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ടുണ്ടാവും നിനക്ക് ഇപ്പൊ നിനക്ക് തൽക്കാരം ഞാൻ തരാം അത് ഞാനൊരു പച്ച റാബിറ്റ് ഇരുന്ന് കഴിക്കട്ടെ എന്റെ വീട്ടിൽ പോണേ എനിക്ക് വേണ്ടി ഞാൻ കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങള് നീ എന്റെ വീട്ടിൽ വരുമ്പോ കുക്കഡ് റാബിറ്റ് ഉണ്ട് രണ്ടെണ്ണം എന്താണ് ഈ വേൾഡ് മൊത്തം നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടാക്കിയത് വേറെ ആരും ഉണ്ടാക്കിയില്ലേ ഗൈസ് അപ്പൊ ഒരാളും കൂടി വരുന്നുണ്ട് അടുത്ത മാസം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം പക്ഷെ അവന് ഒരു റാബിറ്റ് കൊടുത്തിട്ട് വരാം എന്റെ വീടിന്റെ ഇത് ഇത്തിരി കൂടി നമ്മൾ ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വീടിന്റെ ഉള്ളിൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യാറുണ്ട് അതിന് മുന്നേ ഞങ്ങൾ ഹൗസ് വാമിങ് നടത്തി കഴിഞ്ഞു വയസ്സ് ഇതൊരു ഹൗസ് വാമിങ് ആണ് എനിക്ക് തന്നെ മനസ്സിലായ സാധനം എന്താന്ന് അപ്പൊ അധികം ആൾക്കാരും നമ്മളെ സിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നടത്തിയിട്ടുള്ളൂ വയസ്സ് നീ എവിടെ നീ ഹോട്ടലല്ലേ ഇവിടെ സീറ്റിൽ വെച്ചത് തിന്നോ ആരറിയുന്നു <laughs> കഴിച്ചോ കഴിച്ചോ നല്ല ടേസ്റ്റ് ഓ ഞാൻ കഴിക്കുന്നുണ്ടോ എന്റല്ലേ ഫുഡ് ഫുഡ് നമുക്ക് മാനവന്റെ വീട് ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് നീ സാധനം സാധനം ചൈന അത് ജോംബി കുറവരിക്കാനൊക്കെ ഇതാണ് മൈ കുതിര ഓർസ് കൊക്കോ കൊക്കു തന്നെയാണോ ആള് എൻട്രൻസും കൂടെ ചേരടാ ഇതിന്റെ കൂടെ ഇതാണ് അവന്റെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് കയറിയാ മതി കുളിച്ചിട്ട് കയറടാ കാലും കൈ കാലും കൈ കറിയിട്ട് കയറിയാ മതി കാലും കൈ ഓക്കെ വന്നോ വന്നോ വന്നോ വന്നോ രാത്രിയാവാനായി എനിക്ക് ഉറങ്ങാനുള്ള നേരം ആവാനായിട്ട് ഞാൻ നേരത്തെ ഉറങ്ങും രാവിലെ ഫസ്റ്റ് നമ്മളെ ബെഡ്റൂമിൽ പോവാ ഞാൻ അതിനെ അവിടെ നിന്ന് ഞാൻ കുഴപ്പമുണ്ടാക്കട്ടെ അവൻ വന്നോ കാടോ മോനെ ഇതൊക്കെ മാറ്റാം മാറ്റി എന്റെ പുതിയ ലാപ്ടോപ്പാ എന്റെ ഒരേ പോലത്തെ ലാപ്ടോപ്പാണല്ലോ ആക്കി ഇവന്റെ ഹാളല്ലടാ ടി വി ഒന്നും വാങ്ങിക്കാൻ പൈസ എത്ര രക്ഷമില്ല ഇത് ബാക്ക് കൂടെ നമ്മൾക്ക് വേണ്ടി പുറത്തിറങ്ങാം നിക്ക് നിക്ക് നിക്കടാ ഇത് എന്ത് സോഫയാടാ ഇറങ്ങാൻ പറ്റാത്തൊരു സോഫ അത് ബാക്ക് സൈഡ് അല്ലേ നമ്മള് ബാക്ക് സൈഡ് ഒന്നും ഉണ്ടാക്കിയില്ലേ ബാംബു ബാംബുവിന്റെ കച്ചവടം വിൽക്കാൻ പോവാ ഞാൻ ഗയ്സ് ഇപ്പൊ ടൈം അത്യാവശ്യം ആയിട്ടുണ്ട് പതിനേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ട് എന്നാലും കുഴപ്പമില്ല നമ്മളെ വീഡിയോ അല്ല നിങ്ങൾ ഇരുന്ന് കണ്ടോ വാ വാ നമുക്ക് മേടിച്ച ഫുൾപ്പിലൂടെ ഇവിടെ കിച്ചൺ ആയിരിക്കും വാ എടാ നീ ബോളിലാണോ കിച്ചൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ വാ ആ പിന്നട ടെസ്റ്റ് നോക്കല്ലേ എടാ ടെസ്റ്റ് നോക്കല്ലേ അത് ചെടി ചട്ടി ഒരു കിച്ചൺ ഇത് നൈസ് ഫ്രിഡ്ജ് ഇത് ചില ആൾക്കാർക്ക് എഴുതിട്ട് ഇങ്ങനെ അയക്കാൻ വേണ്ടി ഇത് ഇവിടെ ഇടിമിന്നൽ ഇവന്റെ വീട് മൊത്തം ഷോക്കാണ് ഗൈസ് ഷോക്ക് ഒരു ഭയം ഇതാണ് എന്റെ സ്റ്റവ് അവിടെ ഞാൻ മോഡലുണ്ട് എടാ കേറിയാ ആ ഞാൻ ഇത് ബാത്റൂമാണോ ആ ടോയ്ലറ്റ് നോക്കി ഇവിടെ ഉണ്ട് നീ വേണ്ടി ഇതിന്റെ ഫ്രഷ് ഇടോ ഞാൻ വരി ഞാൻ ഫ്ലഷ് തരാം നീ ഇവിടെ ഇരിക്കി പിക്ചറിലെല്ലാം എങ്ങനെയുണ്ട് അടിപൊളി ഞാൻ ഇത്തിരി പിക്ചർ മേടിച്ച് വെക്കുന്നുണ്ട് പക്ഷെ ഇനി നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ പോയി മേടിക്കണം ഇവിടെ വാ എടാ ഞാൻ താഴത്തുണ്ട് എടാ നീ കഴിഞ്ഞില്ലേ എന്താടത് നിന്റെ വീട് കണ്ടു കണ്ട് എനിക്ക് മടുപ്പായി എടാ നീ എന്നെ ഈ കൺഫ്യൂഷൻ പിടിച്ച വീട്ടിൽ എങ്ങനെ കഴിയുന്നതാ എനിക്കിത് എങ്ങോട്ടാ ഇത് നമ്മുടെ ചെറിയ ബാൽക്കണി ഇവിടെ നമ്മുടെ സൂര്യ സൂര്യകാന്തി കൊണ്ടിട്ട് ഇങ്ങനെ ഇത് നമ്മുടെ ഫ്രണ്ട് അയൺ ഗോളം എന്തെങ്കിലും ആവട്ടെ ഫ്രണ്ടിൽ ഒരു അയൺ ഗോളം മല്ലോ ഇരിക്കുന്ന കണ്ടോ പോയി ഇതിന്റെ ലെമ്മനാർ പിന്നെ കാഴ്ചയാണ് ഫ്രണ്ടിന്റെ കുതിര ഇരിക്കുന്നുണ്ട് ഇതെന്റെ ചെടിയാണ് ഞാനത്തിന്റെ വളർത്തുന്നുണ്ട് ഇങ്ങോട്ട് വാ ഇനി താരം നീ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ഫുഡെല്ലാം ഉണ്ടാക്കി തരാം ലിവിംഗ് റൂമിൽ ഇരിക്കുന്നു നീ ലിവിംഗ് റൂമിൽ ഇരിക്കുക ഞാൻ ഞാൻ ലിവിംഗ് റൂമിൽ ഇപ്പൊ പോയി ഞാൻ ലിവിംഗ് റൂമിൽ ഇരിക്കേ ഞാൻ ഫുഡ് കഴിക്കട്ടെ അല്ല നീ കഴിക്കും ഞാൻ തരും ആ എന്നാ നീതാ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് താഴത്ത് ഗായ്സ് ടി വി ഒന്നും ഗായ്സ് ദാരിദ്ര്യം ഇത്ര ഉണ്ടാക്കിയിട്ട് പൈസ ഒക്കെ തീർത്ത് പിന്നെ നമ്മൾ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്റെ കണ്ണട എടാ ഫുഡ് താടാ എന്തൊക്കെ വേണം എനിക്ക് നിനക്ക് എന്താ എല്ലാം ഉണ്ട് വേഗം പറയ് കുക്കി വേണോ കുക്കീസ് ബിസ്ക്കീസ് ഒരെണ്ണം പിന്നെ ഒരു ഫിഷ് എങ്കിൽ ഒരു ഫിഷ് തരാം പിന്നെ ഒരു പൊട്ടറ്റ് തരാം പിന്നെ ഫിഷ് പിന്നെ ഒരു കുക്കുട് മുട്ട ഞാൻ വന്നിട്ട് തരാൻ പോവാ എവിടെ എവിടെ അവിടെ എനിക്ക് ഇരിക്കണം ഒരു ചിക്കൻ പിടിച്ചോ വയ്യ ഒരു കുക്കീസ് പിടിച്ചോ ഒരു മട്ടൻ നിലത്താണോ ഇടുന്നേ ഒരു പോർക്ക് <laughs> പിടിച്ചോ എല്ലാം കൂടെ കഴിച്ചപ്പോഴേ തിരിച്ച് ഫുഡെല്ലാം ഓക്കെ ഞാൻ കഴിക്കട്ടെ ആദ്യം കുക്കീസ് എങ്ങനെയുണ്ട് പറയണ്ടല്ലേന്ന് ചിക്കൻ ആണ് നമ്മൾ ആദ്യം കഴിക്കണ്ടേ ചിക്കൻ ചിക്കൻ മുഖ്യം പിക്കിലേ എന്താ ടേസ്റ്റ് ഇങ്ങോട്ട് തെറിച്ച് എടാ നിന്റെ തുപ്പിൽ ഇവിടെ തെറിക്കുന്നു ക്ലീൻ ചെയ്തിട്ട് പോയാ മതി എടാ പൊടിയൊന്നും താരിടല്ലേ എടാ പൊടിയൊന്നും താരിടല്ലേ നീ വെച്ചോ എടാ ഞാനേ നമുക്ക് നമ്മളെ കുതിര എടാ നീ നിന്റെ കുതിര എടുത്തിട്ട് വാ നിന്റെ എടുത്തിട്ട് വാ നമുക്ക് നമുക്ക് നമ്മളെ കുതിരേനൊക്കെ എടുത്തിട്ട് നമുക്കൊരു ഒരു ഇറങ്ങാം Walking in the sky think of you. പാട്ട് പാടിയിട്ട് നമുക്ക് കുതിരേനെ അടുത്ത് ഇറക്കാം ഗൈസ് അപ്പൊ ഇതിന് അടിപൊളി എപ്പിസോഡ് ഇനിയും വരും ഗൈസ് ഇതൊരു ഭയങ്കര നീണ്ട എപ്പിസോഡാണ് ഇനി വരുന്നതും ഇത്ര നീന്തം അല്ലെങ്കിൽ നീണ്ട ഇത്ര ലോങ് അല്ലെങ്കിൽ ചെറുതൊക്കെ ആകും ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും നീളം ഓക്കെ നിങ്ങൾ വിചാരിക്കും ഈ അയൺ എച്ച് അങ്ങനെ ഓർസിന് സാധനം കിട്ടും നമ്മള് കൊറേ ഇങ്ങനെ കുഴിച്ചു കുടിച്ച് വരുമ്പോ അയൺ കൊറേ കിട്ടിയാണ് അത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയത് ഇതിപ്പോ ഒരു ആഴ്ച ഒരു മാസം ഒരാഴ്ചയായിട്ടായി അവിടെ നിന്നോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കുതിരനൊക്കെ ഉണ്ട് നിന്റെ കുതിര ടിങ് ടോങ് ടിങ് ഉദ്ദേശിച്ച മനസ്സിലായ നമുക്ക് വാതിലടയ്ക്കാം കൊറേ കള്ളന്മാർ കേസ് അവരൊക്കെ നമ്മളെ പശുവിനെ കൊടുത്തിട്ട് പോകും ഏറ്റവും ആദ്യത്തെ കള്ള കള്ളനാണ് ഗൈസ് എന്റെ മുന്നിൽ ട്രെയിൻ ചെയ്തിട്ടില്ലേ വില്ലേജ് വാ എങ്ങട്ടാ വില്ലേജ് ഇതൊക്കെ നമ്മൾ അടുത്ത വില്ലേജ് എല്ലാം കണ്ടുപിടിച്ചാണ് എന്റെ അവിടെ തന്നെ വീടുണ്ടാക്കി നല്ല കുതിരയെ നീന്തിപ്പിക്കുക എനിക്കിപ്പോ മനസ്സിലായി ഏത് വഴിയാടാ പോയത് വില്ലേജ് ആണെങ്കിൽ മറ്റേ വില്ലേജിക്കാണോ നീ പോയത് ഞാൻ നമ്മളെ വില്ലേജാണ് ഞാൻ ഇപ്പൊ വരാം സിറ്റ് എനിക്ക് വില്ലേജറിന്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ് ഐസ് നമ്മൾ ആ വില്ലേജിൽ നിന്നാണ് ഐസ് നമ്മള് എന്റെ മറ്റേ ബുൾബൂസിനെ മോഷ്ടിച്ച് കൊണ്ടുവന്നത് അയ്യോ മഴ എന്നാലും വില്ലേജറിന്റെ അടുത്തേക്ക് പോയി പോവാ മഴയാണെങ്കിലും ഇതാണ് നമ്മളെ വില്ലേജ് വെള്ളത്തേക്ക് വന്നേ കണ്ടോ ഇതാണ് നമ്മളെ വില്ലേജ് എനിക്ക് അങ്ങോട്ടൊന്നും പോവാ നമ്മളെ ക്യാമറ പൊളി അപ്പൊ നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാം ഗുബ്ലേന്റെ അടുത്ത് കുറഞ്ഞു വരുന്നു ഞാൻ ഫുഡ് കൊടുക്കണം വീട്ടിലേക്ക് പോയിട്ട് കുതിര ചിക്കൻ തിങ്ങോ കുതിരനെ കൊണ്ട് ചിക്കൻ തിക്കിപ്പിക്കാം ക്യാരറ്റ് നമ്മളെ അടുത്ത് ഇല്ല വയസ്സ് ക്യാറ്റ് എന്റെ വീട്ടിൽ കൊതുകുണ്ട് എടാ ഞാൻ എന്റെ വീട്ടിൽ കുതിരന്റെ തല ഇടിക്കുന്നത് ഷിഫ്റ്റ് എന്റെ അല്ല അല്ലേ ഇവിടെ കൊറേ കള്ളന്മാരുണ്ട് പേടിയാണ് ലഡ് എടുത്ത് കെട്ടിട്ടുണ്ട് വയസ്സ് നമ്മൾ എല്ലാ ദിവസവും ഞാൻ കേറിയല്ല എന്റെ മീറ്റ് കുതിരൊന്നും ചിക്കൻ കഴിക്കില്ല നമുക്ക് എങ്ങനെയെങ്കിലും ക്യാരറ്റ് കൃഷി ഉണ്ടാക്കണം ഗേസ് അല്ലടാ ഗേസ് നമ്മളിവിടെ ഒരു ഒക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അല്ലേ വീറ്റിന്റെയും ഇങ്ങനത്തെ വെജിറ്റബിൾസിന്റെ ഒക്കെ ഫാം എന്നിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് ജയിച്ചു ഗേസ് കുതിര എവിടെയാണ് ഓടിപ്പോയിരുന്നേ M N A R P C T എൻ്റെ നമ്മളെ വീടിന്റെ മൈ പുറത്തൊന്നും ഗാർഡൻ ഒന്നും റെഡി ആയിട്ട് റെഡി ആക്കിയിട്ടില്ല അപ്പൊ അതൊക്കെ റെഡി ആക്കുന്ന വീഡിയോസ് ഉടനെ വരും കൈസ് ഇവിടെ ഹോട്ടൽ ഞാൻ പറഞ്ഞു സിറ്റിയിൽ ആയിട്ട് ഇതൊക്കെയാണ് ചെയ്തേ ഇവിടെ ഇവിടെ നമുക്ക് മാപ്പ് വെക്കാം എടാ കുളം കാണിച്ചെടുത്തില്ല ആ ശരിയാ ഗൈസ് കുളം ഉണ്ടാക്കിയിട്ടുണ്ട് കുളമാണോ സ്വിമ്മിംഗ് പൂൾ ആണോ കുളം കുളം തന്നെയാണെന്ന് ഇവൻ ഞാൻ ഇങ്ങനെ മൈൻക്രാഫ്റ്റിന്റെ നിങ്ങൾ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ ഇങ്ങനെയല്ല നമ്മൾ ഷെയ്ഡേഴ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇത്രയെങ്കിലും ഗ്രാഫിക്സ് ആക്കിയത് അതന്നെ നമ്മളെ പീജ് താങ്ങുന്നില്ല താരിപ്പോ അയം കിട്ടും കൊറേ നോക്കി മൈൻഡ് എനിക്ക് കിട്ടിയതാ ഞാൻ എടുക്കാൻ പോയില്ല നോക്ക് ഞാൻ സർവൈവ് ചെയ്യുന്നില്ല ഞാൻ നമുക്ക് പുറത്തേക്ക് പോയത് അപകടമാണ് രാത്രി അവരെ സോംബിയെല്ലാം ഞാൻ നേരെ വീട്ടിൽ നമുക്ക് ഉറങ്ങണം കണ്ടിട്ട് നമുക്ക് ഉറങ്ങണം ഒരു ഞാൻ കാണാൻ ഞാൻ എനിക്ക് മൊബൈൽ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് ഗൈസ് നമ്മളൊരു വലിയൊരു പി സി ബിൽഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഗൈസ് അപ്പൊ പി സി ബിൽഡ് ചെയ്യണം ഹലോ ഞാൻ കിടക്കുന്നട ഒരു മിനിറ്റ് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്റെ ബെഡ്റൂം എവിടെയായിരുന്നു ഞാൻ ചോദിച്ചത് ഇവന്റെ അടുത്ത് നീ എങ്ങനെ പോകുന്ന കൺഫ്യൂഷൻ നേരത്തെ ഞാൻ എടുക്ക് കിടക്ക് നീ വാതിലടച്ചില്ല കൊറേ കള്ളന്മാര് ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ വീട്ടിൽ കിടക്കണേ ഇവിടെ നിക്കണേ ഞാൻ മോളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും കൂടി കിടന്നാലേ അവൻ ഉറങ്ങാൻ പറ്റൂ കൊറേ കള്ളന്മാരുണ്ട് നമ്മള് നിക്കടാ ഞാൻ ഉറങ്ങട്ടെ നമ്മളെല്ലാം സേഫ് ആയിട്ട് വെക്കണം ഇവർ നമ്മളെ ടി വി കാണാൻ പോലും സമ്മതിക്കൂല ഓ നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം താഴത്തെ ഒരു ബെഡ് ഉണ്ടാക്കണം നല്ല റെഡി ആവില്ല ഏതൊരു മേളിക്ക് പോവാൻ പറ്റില്ല അയ്യോ ഗൈസ് നമ്മൾ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ മറന്നു ഇവിടെ ഉണ്ട് കേട്ടോ ബാത്റൂമിന്റെ ഡോർ ഓക്കെ ഇവിടെ നമ്മളൊരു ചെറിയൊരു ടി വി ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ബാത്റൂം നീ ചെറിയൊരു ടി വി ഹാൾ ഉണ്ട് ഓക്കെ ബാൽക്കണിന്റെ ഡോർ അടിച്ചില്ല തിരെ കല്ലമ്മ കള്ളന്മാർ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു <laughs> നമുക്ക് എല്ലാ ഡോറും കുളിച്ചിട്ട് ഞാൻ ഞാൻ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് കുളിച്ചതാ പിന്നെ വളത്തൊന്നും കുളിച്ചാടാ ഞാൻ കിടന്നിട്ടോ ഞാൻ കുളിക്കാം കുളിച്ചിട്ട് എന്റെ സോഫയിൽ തേച്ച് കുളിക്കാനിപ്പോ ഉറങ്ങടാ നേരം ഞാൻ ഉറങ്ങാൻ വേണ്ടി ഞാൻ കോപ്പറേറ്റ് കുളിക്കല്ലേ കുളിക്കാൻ ഡിസ്റ്റർബ് ചെയ്യുന്നു വെളുപ്പോൾ ഹലോ രാവിലെ ആവശ്യമുണ്ട് മോളെ രാവിലെ രാവിലെ എപ്പോഴും വൈബ് നമുക്ക് രാവിലെ നമുക്ക് കുളിച്ചിട്ടൊക്കെ വരാം ഇന്നത്തെ വീട്ടിൽ എടാ നിക്കട കുളിക്കട്ടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ടോയ്ലറ്റിലൊക്കെ പിന്നെ പോവാം ഡയമണ്ട് ആണ് നമ്മളെ ടോയ്ലറ്റ് മൊത്തം പോകാം നമുക്ക് നമ്മളെ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ മൗസ് അവിടെ ഹലോ ഹലോ എന്നെ gamer subscribe subscribe okay G T five ആണ് നമുക്ക് യൂട്യൂബെങ്കിലും എടുക്കായിരുന്നു ഓക്കേ ഗൈസ് ഞാൻ അവിടുത്തെ വുഡ് എല്ലാം വെട്ടുക എന്റെ മോനെ ഗൈസ് നമുക്ക് ചാടിയിട്ടൊക്കെ പോവാ നമ്മളെ ഇവിടെ ഇത്ര വലിയ വീടുണ്ടായിട്ടുണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ പോലെ ഇല്ല ഞാനും പോയി എടാ ക്രാഫ്റ്റിംഗ് ടേബിളാണ് എനിക്ക് വുഡ് ഉണ്ട് വുഡ് ഞാൻ വുഡ് കുറെ കളക്ട് ചെയ്ത് ഞാൻ പോയി വുട്ട് കളി മുകളിലൊരു മലയുണ്ട് അവിടെ ആയസമ്മളെ വുട്ട് ആ ഞാൻ നിന്റെ അടുത്തേക്ക് വരെ വെറുതെ പണി എടുക്കണ്ടല്ലോ പിന്നെ പിന്നെ പൈസ ചോദിക്കാം ആ പിന്നെ ഒരു ഡയമണ്ട് തരാം ഡയമണ്ട് ഊട്ടിന് പോ എമ്മനാപ്പിന്റെ ഫ്രണ്ടിലുണ്ട് ഞാൻ ആ ഞാൻ വന്നോണ്ടിരിക്കാം സ്ട്രീറ്റ് വഴി എന്നെ കണ്ടുപിടിച്ചതായിരുന്നു എന്നെ ടേബിൾ <laughs> നമുക്ക് നമുക്ക് ഇത്തിരി ടൂൾസ് ഉണ്ടാക്കാം അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ മുപ്പത്തി എത്രയെങ്കിലും മിനിറ്റ് ആയിട്ടുണ്ടാവും അതായത് അരമണിക്കൂറിന് മേലെ ഉണ്ടാവും നമ്മൾ ഈ വീഡിയോ ഭയങ്കര ലോങ് ആവും ഗൈസ് പോസ്റ്റൊക്കെ ഓക്കെ നമ്മളെ വീഡിയോ ഭയങ്കര ലോങ് ആകും ഇപ്പൊ തന്നെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസ് ചെറുതാവും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ലോങ് ഇനിയുള്ള വീഡിയോസ് അരമണിക്കൂറിന് താഴെയൊക്കെ നമ്മൾ ശ്രമിക്കും നമുക്ക് പോയി ഫുഡ് കട്ട് കളക്ട് ചെയ്യാം വെറുതെ നമ്മൾ ഈ മലയിൽ നിന്നാണ് ഗൈസ് നമ്മൾ റൂട്ട് കളക്ട് ചെയ്യുന്നത് അവൻ എവിടെയോ വേറെ എവിടെയോ പോയിട്ടാണ് അപ്പൊ നമുക്ക് ഞാൻ വീട്ടിൽ എന്നെ സാധനം തന്നുണ്ട് ആക്സ് നമുക്ക് ഗൈസ് ഇതൊക്കെ നമുക്ക് വെട്ടാം വേണം പിന്നെ നമുക്ക് രണ്ട് കിട്ടി എടുത്തിട്ടുണ്ട് അയ്യോ പക്ഷെ എന്റെ കുതിരനെ കൊണ്ട് ഞാൻ പുറത്തിറങ്ങാൻ പോവാ വുഡ് എന്റെ കുതിര അവിടെ സ്റ്റേറ്റ് നിങ്ങൾ കമന്റ് ചെയ്തു ആരുടെ വീടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ അത് നിന്റെ വീട് തന്നെയാവും എന്താ പറയാനുള്ള ശിവൻ എന്നെ ചതിച്ചതാണ് ശിവൻ പറഞ്ഞ ആദ്യം നമ്മൾ മൂന്ന് നില ഉണ്ടാക്കാൻ പാടില്ല രണ്ട് നില പാടില്ല എന്നിട്ട് ഇവൻ മൂന്ന് നില ഉണ്ടാക്കിക്കുന്നു ആദ്യം ഇവൻ ആദ്യം വലിയ ഒരു വീടുണ്ടാക്കി എന്നെ ആദ്യം സെർവർ ഉണ്ടാക്കി വീടിന്റെ അടുത്ത് ആയി പോയി എന്നിട്ട് നമ്മള് വേറെ ഇവൻ പാസ്വേഡ് മറന്നുപോയി ശേഷം നമുക്കിപ്പോ കുറച്ച് ഫുഡ് കിട്ടിട്ട് നമുക്ക് ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ ഇത് ഉണ്ടാക്കുന്ന എവിടെ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഓ പ്ലാൻസ് വെച്ച് ഉണ്ടാക്കാം അല്ലേ അതായിരുന്നു നീ എടാ നിക്കട ഞാൻ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് ഞങ്ങക്ക് പ്ലാങ്ക്സ് ആക്കിയിട്ട് പ്ലാങ്ക്സ് എന്നെ ഇങ്ങനെ ലൈവ് ഹലോ ഞാൻ അവിടെ ഉണ്ട് ഞാൻ അവിടെ ഉണ്ട് പേടിക്കണ്ട എന്നെ ക്യാമറ ആണ് നിങ്ങൾ കൂടി ലൈവ് എല്ലാം വരാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെ നമുക്ക് ഇതെന്തത് ഞാൻ കൊറേ നമുക്ക് ആദ്യം ഒരു എന്റെ മൈനിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഇതുണ്ടാക്കും പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അത്ര അറിയില്ല ഞാൻ പുതിയതായിട്ടാണ് കളിക്കുന്നത് ഞാനൊക്കെ പണ്ട് മുതലേ കളിക്കുന്നുണ്ട് ഇത് ഓ ശരി ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കണ്ട് നമുക്ക് ആദ്യം ഇത്തിരി സ്റ്റോണും കൂടി കളിച്ചു കിട്ടരുത് സ്റ്റോൺ എടുക്കാൻ പറ്റില്ല എനിക്ക് ആവശ്യമില്ല അതെ ശരിയാണല്ലോ എടാ എനിക്ക് ഫാക്ട്സ് എങ്ങനെയാ മറന്നുപോയില്ല ഈ മറ്റേ സ്ഥലത്ത് കണ്ടാ മതി സൈഡിലൊരു ഉണ്ടാവില്ലേ ആ മറ്റേ ലൈബ്രറി പോവാലേ എനിക്കിപ്പം ഒരു എത്ര എത്ര എനിക്കിപ്പോ ഫിഫ്റ്റി ടു ഇതായി എനിക്ക് എനിക്ക് ആ ഗാനൊന്നും വന്നിട്ടില്ലല്ലോ ആ ഇവിടെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് പക്ഷെ ഇത് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അതൊന്നും വേണ്ട സ്റ്റിക്ക് ഉണ്ടൊക്കെ സ്റ്റിക്ക് ഒരു ലൈൻ ആയിട്ട് വെക്കണം ആ സ്റ്റിക്ക് എടാ എനിക്ക് മറ്റേ വുഡാണ് കിട്ടിയത് എന്തായാലും കുഴപ്പമില്ല ഒരു ഒരു നീ വെക്കി ആ മറ്റേ വുഡാണല്ലേ ഇപ്പൊ എനിക്ക് വേറെ വർക്ക് പ്ലാൻസ് കിട്ടും നോക്കണ സാധാ ഓക്കെ ലോകദാസ് അപ്പൊ നമുക്ക് സിക്സ്റ്റി ഫോറിന് കയ്യിൽ കിട്ടി കൊറേ സാധനം കുറെ കിട്ടി സ്റ്റോൺ സ്റ്റോൺ സ്റ്റോൺ അവിടെ ഒരു കുന്തും എനിക്ക് കിട്ടുന്നില്ല എനിക്ക് സിക്സ്റ്റി ഫോറിന്റെ മേലെ കിട്ടി എടാ എനിക്ക് നീ ഇത്തിരി ഉഡ് തരുമോ മറ്റേ ടൈപ്പ് എനിക്ക് കുറെ ഉണ്ട് നിനക്ക് എന്തുണ്ടാക്കി തരാം ഞാൻ വേണമെങ്കിൽ എടാ വേണ്ട ഞാൻ ഉണ്ടായിക്കോളാം ഞാൻ പറഞ്ഞു നീ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ നിക്കട ഒരു മിനിറ്റ് ഞാൻ ക്രാഫ്റ്റിന്റെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഇത്ര പോരെ നിക്കട ഇത് ഭയങ്കര ലോങ് ആക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് അയ്യോ ചടലേ അമ്മേ എന്തൊക്കെയോ ഇടിക്കുന്നുണ്ട് പാവം നീ എവിടെടാ നീ എവിടെന്ന് ആ കൊറേ ദൂരെ പോയി ഞാൻ കേട്ടോ കുതിരന്റെ കൂടെ ഞാൻ പോയി എനിക്ക് എന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ സ്റ്റോണിന്റെ സാധനം എനിക്ക് ഇത്തിരി വുഡ് എനിക്ക് സിക്സ്റ്റി ഫോറും ഉണ്ട് ട്വൽവും ഉണ്ട് കുറെ ഉണ്ട് എനിക്ക് മറ്റേ ടൈപ്പ് വുഡാണ് വേണ്ട മറ്റേ പ്ലാങ്സ് അല്ലേ അത് വെച്ച് മാത്രം എല്ലാം വെച്ച് ഉണ്ടാക്കാം പറഞ്ഞു ഞാൻ നിന്റെ വീടിന്റെ ഞാൻ നിന്റെ വീട്ടിൽ പോയി വീഡിയോ നിങ്ങൾ പക്ഷെ ഇത് മാത്രം ഇത്ര ലോങ് ഉണ്ടാവില്ല പിന്നെ വരുന്ന എപ്പിസോഡ്സൊക്കെ ഭയങ്കര കുറവാകും അരമണിക്കൂറിന് താഴെ നമ്മൾ നോക്കാം ഇതൊരു നാപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ടാവും ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ നീ മൂന്ന് മണിക്കല്ലേ തുടങ്ങി ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളു ആ മിനിറ്റ് എനിക്ക് ഉണ്ട് നീ ഇൻവെന്ററി ആ ഞാൻ എന്തെങ്കിലും താഴ്ത്തി കേട്ടെ ആ കിട്ടി എവിടെ പോയി എടാ ഒന്നേ എണീറ്റുള്ളൂ ഒന്നാണ് പന്ത്രണ്ട് അല്ല അല്ല അല്ല കറക്റ്റാ കറക്റ്റാ എന്റെ കയ്യിൽ കോൾഡ് സ്റ്റോൺ ഉണ്ട് അത് വെച്ച് ഞാൻ ഇനി എല്ലാം ഉണ്ടാക്കട്ടെ ഞാൻ ഇത്തിരി സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ ഞാൻ സ്റ്റിക്ക് എന്റെ കയ്യിൽ പതിനൊന്നുണ്ട് ഉണ്ടാക്കട്ടെ എന്റെ ക്രാഫ്റ്റ് ടേബിൾ സ്റ്റോൺ സ്റ്റോൺ ഉണ്ടാക്കി സ്റ്റിക്ക് നാലുണ്ടാക്കിയിട്ടുണ്ട് സ്വാഡ് ഉണ്ടാക്കി ആക്സ് ഉണ്ടാക്കി ഇനി പിന്നെ നമുക്ക് ഇതുണ്ടാക്കാം ഷവൽ എന്റെ മോനെ പവറേ എല്ലാം ഉണ്ടാക്കി എല്ലാ സാധനങ്ങളും ഞാൻ എല്ലാം ഉണ്ടാക്കി സ്റ്റോണിന്റെ സാധനങ്ങളാക്കി എന്റെ കണ്ടാ നമുക്ക് ഉണ്ടാക്കാം ഞാനെല്ലാം ഉണ്ടാക്കി വുഡൻ ഉണ്ടാക്കാം ഇനി നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടാണ് സ്റ്റോൺ എടുക്കാൻ എടാ ഞാനൊരു ചെസ്റ്റ് ചെസ്റ്റ് എടുക്കണം ചെസ്റ്റ് ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ഇതൊന്നുണ്ട് വേണ്ട വേണ്ട വീട്ടിൽ പോയിട്ട് എന്റെ വീട്ടിലുണ്ടോ നമുക്ക് ഇതൊക്കെ എടുക്കണോ വേണ്ട നമുക്ക് പോയി ചെസ്റ്റ് എടുത്തിട്ട് വരാം വാതിലടിച്ചിട്ട് പോണേ ഗേറ്റ് ഗേറ്റ് എടാ എന്റെ ഒരു ഇത് ഇവിടെ നിക്കുന്നുണ്ട് ആ ഗ്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്ക് ഉണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ എൻ്റെ ഇത് ഫുള്ളായി ഞാൻ ജസ്റ്റ് പോയി വെച്ചിട്ട് വരേ നമുക്ക് വീട്ടിൽ പോവാം ഇപ്പൊ നിങ്ങൾക്ക് ഈ സെർവർ ഇപ്പൊ നിങ്ങൾ ഈ സെർവർ കയറാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ നിങ്ങളെ കയറ്റാം പക്ഷെ ഇപ്പോഴല്ല കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങളെ കയറ്റാൻ നോക്കാം ഇവൻ സമ്മതിക്കില്ല എന്നാലും ഞാൻ നോക്കാം വേറെ സെർവർ ഉണ്ടാക്കാം അല്ല ഇതിൽ തന്നെ കയറ്റാൻ പറ്റും നിങ്ങൾ പക്ഷെ ഇതിൽ വേണ്ട നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഓർ പി സി അതിൽ മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ആയിരിക്കണം ജാവ എഡീഷൻ ഇൻസ്റ്റാൾ ആക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വന്നാൽ നിങ്ങൾ ഞങ്ങൾ ഒരു സാധനം നശിപ്പിക്കാൻ പാടില്ല അതാണ് അല്ലേ വേറെ സെർവർ ഉണ്ടാക്കാം കൊടുത്തുണ്ടാക്കി ആ അവൻ എന്തൊക്കെയാ പറയുന്നത് ഓക്കെ അപ്പോ രണ്ടാമത്തെ നമ്മൾ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ വരും എടാ എനിക്ക് നിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ എടാ എനിക്ക് വരാൻ എന്റെ പട്ടി ഇല്ല ഇല്ല നീ വാ കാണാൻ മതിൽ മതിലൊന്നും പൊളിക്കല്ലേ നീ അതുവഴി വാ കൊറേ കറി കറങ്ങി മടുത്ത് പക്ഷെ നമ്മളെ പശുവിന്റെ ഇത്തിരി മിൽക്ക് ഉണ്ട് മിൽക്ക് കിട്ടിട്ടുണ്ട് പല പല മട്ടണൊക്കെ നമ്മളെല്ലാം ക്രാഫ്റ്റിംഗ് ടേബിളില് ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ലല്ലോ ചെസ്റ്റിലൊക്കെ എവിടെ നീ വാ കമന്റ് ചെയ്യാൻ വീടാണ് എടാ നിന്റെ വീട് തന്നെയാടാ അവര് പറയട്ടെ നീ വേറെ ഗൂഗിളിനെ അക്കൗണ്ട് കേട്ട് നീ പറയത് നീ ഇവിടെ ആ കണ്ണു തരത്തെ കണ്ണു പിടിച്ചോ പിന്നെ നീ ഒരു സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് പോയായിരുന്നു ആ അത് കൊടുത്തു ഞാൻ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് വാ ഇനി നമുക്ക് കൂടി ഇതിലേക്ക് അയ്യോ ഞാൻ ചാടി ഞാൻ കിടക്കുന്നു അയ്യോ രാത്രി ആയില്ലേ രാത്രി വരെടാ നീ എന്റെ വീട്ടിലാണോ താമസിക്കുന്നത് എന്റെ വീട്ടിൽ എന്താണാവോ ഞാൻ കുഴിച്ചിട്ട് വന്നേ ആ രണ്ട് പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആക്സ് പിക്ചേഴ്സ് പിടിച്ചിട്ടാ കിടന്നത് എന്റെ ഇഷ്ടം ഒറ്റ വെട്ടി ഇവിടെ നമുക്ക് എന്താ ഗെയിം ആക്കിയിട്ട് ഓ ഞാൻ പോയിട്ട് ഒരു സാധനം നമുക്ക് രാവിലെ തന്നെ ആയിട്ട് നമ്മള് ഓ ബക്കറ്റ് എടുത്തില്ല ബക്കറ്റ് ഉണ്ടാവും എന്റെ അവിടെ ഇച്ചിരി അയൺ എടുത്തിട്ട് വരാം നമുക്ക് വിട്ട് വെക്കാൻ സ്റ്റോൺ എടുക്കാൻ പോവാം സ്റ്റോൺ കയ്യിൽ പോലെ ഉണ്ട് നീ നിന്റെ ഫ്രണ്ടോട്ട് പോടാ ഫ്രണ്ടോട്ട് മതി ഇവിടെ ഇവിടെ നടക്കില്ല ഇവിടെ നടക്കില്ല ഇവിടെ നടക്കില്ല ഇവിടെ നടക്കില്ലേ ആ ഞാൻ താഴത്തേക്ക് പോയിക്കോളാം അടി ഇവിടെ നിൽക്കല്ലേ എടാ ഇവിടെ നിൽക്കല്ലേ അടി ഫ്രണ്ട് നടക്കുന്ന അങ്ങ് ഫ്രണ്ടോട്ട് പോ തവറപ്പോ എടാ അവിടെ അല്ല ഇവിടെ ഇവിടെ അവിടെ കുറേ ഉള്ളു ഇവിടെ ഇങ്ങോട്ട് ഇവിടെ എന്റെ അപ്പുറത്ത് പോയ അപ്പുറത്ത് കൊറേ കിട്ടും സ്റ്റോൺ അല്ല ഇവിടെ ഇങ്ങോട്ട് വാ ഈ ഫ്രണ്ടില് കാണുന്നില്ലേ ഈ മല മലേന്റെ അപ്പുറത്തുള്ള അവിടെ ഫ്രണ്ടിലുണ്ട് സ്റ്റോൺ ഞാൻ അപ്പുറത്തേക്ക് പോയി വീടിന്റെ വീടിൻ്റെ പിന്നിൽ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു മൈക്കിന്റെ ഇത് വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടത് മറ്റന്നാ വരുന്നതാണ് പറഞ്ഞത് ഗൈസ് ആ മൈക്ക് ഭയങ്കര കുറച്ച് വില അതായത് നിങ്ങൾക്ക് കേബിൾ ഉള്ളത് അഞ്ഞൂറ് ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാം നമുക്ക് ഒരു സ്റ്റോൺ എടുക്കുക അവൻ ഭയങ്കര റിച്ച് ആയി പോയി ആയി എന്റെ മോനെ അവൻ പോയി അതിനും കിട്ടി ജസ്റ്റ് നമ്മൾ കൊറേ സ്റ്റോൺ എടുക്കാൻ നോക്കാം കളക്ട് ചെയ്യാൻ ടോർച്ചൊക്കെ ഒന്നും കത്തുന്നില്ല എന്താണ് പക്ഷെ നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് തിരിച്ച് മേടിക്ക് കയറാം അയ്യോ ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നത് പക്ഷെ ഈ അയം വെച്ച് എന്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നമുക്ക് ഇവിടെ നിന്നിട്ട് ചെയ്യാനാണ് സേഫ് റോളർ കോസ്റ്റെല്ലാം റോളർ കോസ്റ്ററിന്റെ റേറ്റിംഗ് നിങ്ങൾ അറിയിക്കാം അയ്യോ ക്രാഫ്റ്റിന്റെ ഇവിടെ താഴത്തേക്ക് റോളർ കോസ്റ്റിന്റെ റേറ്റിംഗ് നിങ്ങൾ അറിയിക്കുക പത്തിൽ കേട്ടോ ആ ഞാനല്ല ഉണ്ടാക്കിയത് നമുക്കിനി ഇത്തിരി എല്ലാം ഇതൊന്നും കിട്ടാനുള്ളതില്ല ഗൈസ് അഞ്ച് അഞ്ച് കിട്ടി ഇത് നമുക്ക് സ്വാഡ് കിട്ടും സ്റ്റോണിന്റെ സ്വാഡ് കിട്ടും അഞ്ച് കിട്ടി എന്ത് ചെയ്യും ഇത് കിട്ടൂല ഇത് നമ്മുടെ ജസ്റ്റ് നമുക്ക് ഇനിയും സ്റ്റോൺ എടുക്കാം ഓ അടുത്ത് എന്താ സ്വാഡ് ഉണ്ടല്ലോ പിന്നെ എടാ നീ വെള്ളത്തിന്റെ അടി പോട്ട് എടുക്കുന്ന അല്ലല്ലോ പിന്നെ നീ എവിടുന്ന് അയണൊക്കെ എടുക്കുന്ന ആ മനസ്സിലായി മനസ്സിലായി നിന്റെ ഉണ്ടാക്കണേന്റെ ഉണ്ട് ഞാൻ ഒരു സ്ഥലം നോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയില് ആ ശ്രദ്ധ കുഴിക്കുന്നതിന് രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് ഇവനെ വീടുണ്ടാക്കി കഴിഞ്ഞത് എനിക്ക് ഐഡിയ കിട്ടുന്നില്ലായിരുന്നു എടാ എനിക്ക് ടോർച്ച് എന്റെ കത്തുന്നില്ലല്ലോ എനിക്ക് ഇത്തിരി കോൾ വരാൻ പറ്റൂടാ അത് ലെവർ ആയിരുന്നില്ല ടോർച്ച് അല്ല ലെവർ കോൾ ഉണ്ടോ കോള് കോളിന്റെ അടുത്തില്ലടാ ഞാൻ ഇതിന്റെ അടിയിൽ കോളിന്റെ നമുക്കിപ്പോ സ്റ്റോൺ ടോർച്ച് അതാണ് അവിടെ ഒരു സ്ഥലം ഓർഡർ ഞാൻ ഇവിടെ മൈൻഡ് ഞാനും അടിക്ക് പോയിക്കൊണ്ടിരിക്ക അയ്യോ നമ്മൾ എങ്ങനെ എന്തിനാ എങ്ങനെ പോകുന്നേ ഓക്കെ നമുക്ക് ഇങ്ങനെ പോകാൻ ഈ വീഡിയോ എപ്പം വരും എനിക്കിവിടെ കുറെ എടാ എവിടെടാ ഞാനും മറ്റടാ ഇപ്പോൾ എടാ അക്കൗണ്ട് ഒക്കെ എന്ത് കഷ്ടാണ് എനിക്ക് ഞാൻ എനിക്ക് രണ്ടെണ്ണം മതി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടിയ കൈസ് അവൻ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കോൾ കിട്ടണ്ടായ മാത്രം കിട്ടുന്നുള്ളൂ എടാ സ്ഥലമൊന്നും എനിക്ക് പറഞ്ഞാടാ ഞാനും പോയി എടുക്കട്ടെ ഇത്തിരി ഉള്ളിലൊക്കെ കേറിട്ട് എടുക്കുന്ന ആ ഞാൻ മൈൻഡ് മൈൻഡ് മൈൻഡ് ടോർച്ച് ഒന്നും ഇല്ലല്ലോ എടാ ഞാൻ റെഡ്സ്റ്റോൺ ടോർച്ച് വെച്ചിട്ടാ ചെയ്യുന്നത് എന്റെ അത്യാവശ്യം ടോർച്ച് എനിക്ക് പോടാ ഞാൻ നിന്റെ വീട്ടിന്റെ അവിടെ വന്നിട്ടില്ല ഞാൻ നോക്കട്ടെ എടാ എടാ നീ എന്റെ വീട്ടിക്ക് എവിടെ വരാറില്ലേ ഇറങ്ങടാ അടിച്ചു സോറി പിടിച്ചോ കേറി നോക്കട്ടെ എന്താ സാധനം എടാ ഞാൻ മൈൻഡ് അവിടെ ഇനി ഒന്നും കിട്ടുന്നില്ല എനിക്ക് ഞാൻ മൈൻഡ് എനിക്ക് അയാൾ മാത്രമേ കിട്ടുള്ളൂ അയാളായാലും എനിക്ക് മതി ഇമ്പോ എടാ മൈൻഡ് ഇവിടുന്ന് നീ നിന്റെ വീട്ടിൽ പോയി ഈസി എടാ അത് രണ്ടടി കുടിച്ച് നമുക്ക് ഈസി കിട്ടും ഓവേ ഞാൻ മൈൻഡ് നിന്റെ വീട്ടിൽ പോയി എന്നെ ഏ വീണ്ടും അടിച്ചവൻ എന്റെ ചാനൽ എടുക്കാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോണ്ടേ എടാ നീ ചൈന മതിൽ ഇട്ടിട്ട് മതിലാടാൻ പോലും പറ്റുന്നില്ല അതിന്റെ ഗേറ്റ് കടന്നു പോണ്ടി വരും അവിടെ ചൈന മതിൽ ഉണ്ടാക്കിട്ട് വന്നോളൂ ഓരോരുത്തരും നമുക്ക് നമ്മളെ വീടിന്റെ അടുത്ത നോക്കാം മൂന്നയൻ നാലയൻ അഞ്ചയൻ നിന്റെ മോൻ അഞ്ചയൻ അഞ്ചായം കിട്ടി എന്റെ പട്ടി എന്നെ എനിക്ക് എത്രയാണ് എനിക്ക് പതിനഞ്ചായം എനിക്ക് പന്ത്രണ്ട് സ്റ്റോൺ എനിക്ക് അറുപത്തിനാല് സ്റ്റോൺ അറുപത്തിനാലും പിന്നെ ഇരുപത്തി മൂന്നും കൂടെ ഉണ്ട് പക്ഷെ നമുക്ക് എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു പൊളിഞ്ഞു നിൽക്കുന്ന സ്ഥലമുണ്ട് ഗൈസ് ഇവന് പോലും അറിയാത്ത എനിക്ക് റെഡ് സ്റ്റോൺ ഒക്കെ ഉണ്ടോ അതെ എനിക്കുണ്ട് എടാ എന്റെ മോനെ ശത്രുവാണ് ആ എന്റെ പൂര കോള് മാത്രം കിട്ടിയില്ല ഇത്ര മഞ്ഞ് കിട്ടി കോളൊക്കെ എനിക്കുണ്ട് രണ്ടെണ്ണം എന്റെ ഇവിടെ കോടാ എനിക്ക് ഇപ്പൊ എത്ര ഇരുപത് എടാ ഇരുപത് അയ്യനായി കോടല്ലേ കോളഞ്ഞാണോ അല്ലേ ഇരുപത് അയ്യനായി പിക്കാസ് ഉണ്ടാവട്ടെ എങ്ങനെ നമുക്ക് പോകാം അയ്യോ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവിടെ ഈ രണ്ട് റെഡ് ആണല്ലോ എനിക്ക് ഇരുപതായും ഇവിടെ എന്താണ് മറ്റേ ബാനർ നീ എന്ത് ചെയ്യോ ഞാൻ എന്റെ വീടിന്റെ അവിടെ മൈൻഡ് ചെയ്തോണ്ടിരിക്കുക ഈ വീട് നല്ല ടൈം ഉണ്ട് ഞാൻ പറയാം നാപ്പത്തി അമ്പത് മിനിറ്റ് ആണ് നമുക്ക് ഒരു മണിക്കൂർ പറ്റാറില്ല ഒരു മണിക്കൂറിലാണ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞ എൻ്റെ വാക്കാണ് ഇനിയുള്ള വീഡിയോസ് കുറയ്ക്കും ഇതിൽ ഫണ്ണി വീഡിയോയും കൊടുക്കണം അത് ആദ്യം തന്നെ ഇവൻ പറഞ്ഞില്ല അന്ന് നിങ്ങൾക്ക് ഫുള്ളും കാണാം ആ ഇതൊരു ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ ആ സെൻസിൽ മാത്രം എടുക്കുക അല്ലേ ഫുള്ളും കാണുക ഡിസ്ക്ലെയിമർ നീ ആദ്യം തന്നെ കൊടുക്കണം ആ കൊടുത്തേക്കാം ദിസ് ഇസ് എ ഫണ്ണി കണ്ടോൺ എടാ അയൻ ചെയ്യാൻ കോൾ ഉണ്ണ പോലെ എനിക്ക് തരില്ല അത് മെൽറ്റ് നിങ്ങൾ നിങ്ങളെല്ലാരും എന്നെ ഗെയിം സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനലിലെ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം കമന്റ് എന്നെ ഗെയിം എന്നെ ഗെയിം എന്റെ ചാനലിലെ താരം കമന്റ് ചെയ്യുക എന്റെ ചാനലിന്റെ പേര് സജസ്റ്റ് ചെയ്യുക പ്ലീസ് അല്ല എന്നെ ബ്രോ എത്ര വീഡിയോ ഇടുന്നേ ഇത് എടാ എനിക്ക് ഒന്നും രാവിലെ എത്തി എനിക്കിപ്പോ ഒന്നും കിട്ടുന്നില്ലടാ തെറ്റുന്നേരം ഇവിടെ വെളിച്ചം എടാ മൺകാട്ട് അത് ഫ്രണ്ട് കിട്ടി മൺകാട്ട് നീ എവിടെ നീ നീ എവിടെ ആ സ്ഥലം എന്താ ആ അവിടെ രാവിലെ എനിക്ക് ഫ്രണ്ട് കിട്ടി എത്തുന്നേരം റസ്മിന്റെ എല്ലാവർക്കും അറിയാലോ എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് എന്റെ ഇവിടെ ഒന്നും ഇപ്പൊ ഇല്ല എന്റെ എത്ര അതിനായി എന്റെ ഇരുപതായിട്ടുള്ളൂ വേറെ എനിക്ക് അതൊരു കോള് കോള് ഒന്ന പോലില്ല എനിക്കില്ല കോളേട്ടാ നേരെ നേരത്തെ ഫുഡ് ഉണ്ടാക്കി തന്നെ എന്റെ വീടിന്ന് ഫ്രീ ആയിട്ട് തരുന്നു നമ്മളുടെ ഇവിടെ ഒന്നും ഇല്ലേ എടാ എന്റെ അടുത്ത് ടോർച്ച് ഉണ്ടോ വേണ്ട അവിടെ ഞാൻ പൊട്ടിച്ചേക്കണ്ട ഇല്ല ക്വാളിറ്റി ഒരു കോളെങ്കിൽ കിട്ടും കാത്തിരിപ്പിന് ശേഷം രണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം നാല് അഞ്ച് ആറ് നമുക്ക് എന്തെങ്കിലും കാണാൻ ഏഴ് എത്ര ഏഴ് പിന്നെ കൊറേ എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി എനിക്ക് മുപ്പത് കോള് കിട്ടി എനിക്ക് ഒരു കോള് ഞാൻ കണ്ട് എനിക്ക് ഇരുപത്തി അഞ്ചോ സോറി ഇരുപത്തി അഞ്ച് കിട്ടി എന്റെ മോളെ കോള് എനിക്ക് ഇരുപത്തി അഞ്ചിനും കിട്ടി എന്താ നല്ല എന്റെ മോനെടാ ഇവിടെ മൊത്തം കോളാണ് തന്നെ ഞാൻ കൊറേ പൊളിച്ച് ഇപ്പഴാ കഴിഞ്ഞേ കോള് കിട്ടിയോ കോള് കിട്ടുന്നില്ലല്ലോ എനിക്ക് ഏത് എക്സാ ഞാൻ ഫോൺ ആക്സസ് ചെയ്യണം എടാ കോള് പൊട്ടിച്ചു കഴിഞ്ഞു കിട്ടിട്ടില്ല സ്റ്റോൺ ആക്സ് ആണ് കൈവച്ച് പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ട് കിട്ടുന്നില്ല നീ കൈ കൈവച്ചാണ് പൊട്ടിച്ചേ അല്ലടാ സ്വാഡ് വെച്ചിട്ട് സ്വാഡ് പോടാ എനിക്ക് അതൊക്കെ ഉള്ളൂ പിക്കാക്സ് വെച്ച് പൊട്ടിച്ചോട്ടെ ക്ലാസ്സിന്റെ എന്റെ വികാസ് ആയിരുന്നു എന്റെ ഒരു ക്ലാസ്സിന്റെ ഉണ്ടാവും എനിക്ക് സ്റ്റോണിന്റെ മറ്റേ ആ മോനെ എടി എന്താണത് മൊത്തം ഇതാണല്ലോ എന്താ ഇത് ഇത് എന്ത് സാധനമാണല്ലോ അങ്ങനത്തെ കറക്റ്റ് അതെല്ലാം പൊളിക്കട്ടെ ഏ അതെന്താ സാധനം എന്ത് നീ പോകുമ്പോ ഇച്ചിരി ഫുഡൊക്കെ എടുത്തിട്ട് പോണം എടാ ഇനി അയണെല്ലാം വെൽറ്റ് ചെയ്യാൻ വെക്കും ഞാൻ ഇപ്പം വെക്കും ബൗളോ ബൗള് ബ്രിച്ച് ബൗൾ അതെന്തൊരു സാധനമാണ് എനിക്ക് എന്താ മനസ്സിലുണ്ട് പൊട്ടിച്ചിട്ട് കിട്ടുന്നില്ല കളറേതാ കളർ എനിക്ക് എടാ അത് ഈ ടോർച്ചിന്റെ വെളിച്ചത്തിലെ കളർ മനസ്സിലാവുന്നില്ല എനിക്ക് കുറേ അഞ്ച് കോൾ ഇട്ടിട്ടുണ്ട് ഗൈസ് ഈ മൈനിന്റെ വീഡിയോ അടുത്ത എന്ത് വരും ഗൈസ് ഇത് ചിലപ്പോൾ പാർട്ട് ഔട്ട് പാർട്ടായിട്ട് ഡൗട്ട് ഇടുക ആ ഗൈസ് അപ്പം ഡയമണ്ട് മൈനിങ് പറഞ്ഞൊരു പാർട്ട് നമുക്ക് കിട്ടും വീഡിയോ ഇടും സോറി ഇടും നമ്മളെ കോള് വേറെ കുറെ എടുക്കുന്നുണ്ട് ഒമ്പത് കോള് ഇവിടെ മൊത്തം കോളുണ്ടാ പൊട്ടിച്ചൊക്കെ തീർന്നില്ല പതിനൊന്ന് ഗോള് എന്റെ ലെവൽ മൂന്നാ ഇപ്പൊ നാലാവാറ ഒരു തുള്ളിയും കൂടെ കഴിഞ്ഞ ഉണ്ട് ആ കിട്ടി കിട്ടി കിട്ടി അപ്പൊ ഡയമണ്ട് അടുത്തെത്തി ഞാൻ ഡയമണ്ട് അടുത്തെത്തി കിട്ടിയ ഡയമണ്ട് അടുത്താണ് പറയുന്നത് രണ്ട് ഗോള് രണ്ട് റെഡ് സ്ലാം കുറെ കിട്ടുന്നുണ്ട് എന്റെ മൂന്ന് മൂന്നോ ഫോർച്യൂൺ ത്രീ എന്തിയാണ് യൂസ് ചെയ്യുന്നത് ഹലോ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ കിട്ടുന്നില്ലല്ലോ എന്റെ ഇത് തീർന്നടാ പിക്കാക്സ് തീർന്നു പിക്കാക്സ് ഉണ്ടാക്കണം ഇത് ഇത് വേണം എന്റെ പിക്കാക്സ് തീർന്നു ഞാൻ അയൺ പിക്കാക്സ് ഉണ്ടാക്കിയത് കിട്ടുമെന്ന് റെഡ് സ്റ്റോൺ ഇല്ല പിക്കാക്സ് ഇല്ലടാ ഞാനല്ല എനിക്ക് കൊറേ ഉണ്ട് ഞാൻ ഇപ്പഴ ഞാൻ കൈ വെച്ച് കൊടുക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ സോഡ വെച്ച് കൊടുക്കേണ്ടി വരും കോൾ ഇവിടെ വന്നാ പിന്നെ അയനോട് അയന അയന ഒരു ഇരുപത് കവാർ അയൻ മലിക്ക് ഞാൻ വെക്കുക അയൻ മലിക്ക് പിക്കാക്സ് ഉണ്ടാക്കി പിക്കാക്സ് ഉണ്ടാക്കി എനിക്ക് പിക്കാക്സ് ഇല്ലടാ കിട്ടുന്നില്ല സാധനം ഉണ്ട് പക്ഷെ മുറിക്കാനുള്ള സാധനം ഞാനേ പോയി ഇത്തിരി പിക്കാക്സ് ഉണ്ടാക്കി തരാം ഇത് പേരെന്ന് വഴി രാത്രിയാണോ എടാ നിന്റെ അടുത്തുണ്ട് ലാബിന്റെ ശബ്ദം നിന്റെ അടുത്ത് കടായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് തരാവാ അല്ല ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അവിടെ ഉണ്ട് അല്ല നീ എന്റെ വീടിന്റെ അവിടെ ആ ഗുഹേന്റെ ഉള്ളിൽ വാ എടാ ഞാൻ എനിക്ക് ഡയമണ്ട് എടുക്കാൻ ഡയമണ്ട് അല്ല അയൻ തരോ എനിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ എനിക്ക് തന്നെ ഇത് റെഡ്സ്റ്റോണിക്ക് കിട്ടിയിട്ടൊന്നും പോലും എനിക്ക് പണിയല്ലേ റെഡ്സ്റ്റോണിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കുറെ എന്റെ ലാഭം ഡയമണ്ട് ഇറത്തി നീ എവിടെ ഞാൻ ഗുഹേന്റെ ഉള്ളിലേക്ക് ഗുഹയല്ല മൈൻ ചെയ്യുന്ന അവിടേക്ക് വരുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ട് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് വെക്കാം അതെ അവിടെ നാളെ നിന്നെ പിടിച്ചോ എനിക്ക് ഡയമണ്ട് കിട്ടാറായി നാളെ അപ്ഡേറ്റ് ആയി എടാ അവിടെ ഉണ്ട് ഇനി എനിക്ക് ഇപ്പം തരാൻ പറ്റില്ല നീ പോ നിനക്ക് ഞാൻ നോക്കട്ടെ എടുത്തുകൊണ്ട് എന്നെ കിട്ടി ഞാൻ അകത്തെ പത്തെണ്ണം ഇപ്പൊ എന്ത് ഇവാ മോൻ ഏ ഇറങ്ങടാ ഇറങ്ങടാ ഇറങ്ങടാ സത്യം എടാ അവരുടെ സ്ഥലത്ത് കയറി ചെന്നാണുണ്ട് എടാ പിക്കാക്സ് കാണാല്ലോ ഫ്രീ ആയിട്ട് തന്നതാ ഫ്രീ ആയിട്ട് പിക്കാക്സ് ഫ്രീ ആയിട്ടാട്ടോ തന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് മീ എന്നെ ഗെയിം സൈനിങ് ഔട്ട്